ആദ്യം പവർ സ്ലൈഡ് ഓപ്പൺ ചെയ്യുക ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഹോം സ്ക്രീനിൽ നോട്ട് റണ്ണിംഗ് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്താൽ രണ്ട് സിസ്റ്റം പെർമിഷനുകൾ കാണാം ഇനി കാണുന്ന പെർമിഷനുകളിൽ പവർ ഷെയ്ഡ് എനേബിൾ ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാർ ചേഞ്ച് ആയതു കാണാം ഇനി പുതിയ ടെക്നോളജി വീഡിയോയുമായി വീണ്ടും കാണാം ദിസ് ഈസ് സനിങ് ഓഫ് ന്യൂ ടെക്കി